നമസ്കാരം ഗായ്സ് ഞാനാണ് നിങ്ങളുടെ വി ജി സൂരജിത്ത് ഇന്ന് വോയിസ് മാത്രമേ ഉള്ളൂ ക്യാമറയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റാത്തത് പക്ഷേ എങ്കിലും ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് യൂസി ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക അത് ഇന്നലെ മിനിങ്ങാൻ കണ്ടായിരുന്നു അപ്പോഴാണ് ഒരു വാർത്ത കണ്ടത് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഇത്ര സന്തോഷം വന്നു എനിക്ക് ഒരു വാർത്ത കണ്ടിട്ട് സന്തോഷം വരാറില്ല കാര്യം എല്ലാം വളരെ എന്താ പറയുക ദുഃഖകരമായുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും പറയാം എന്ന് ഇപ്പോൾ പറഞ്ഞത് കുറേ പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചേഞ്ച് ആയിരുന്നു അത് അത് വേറൊന്നുമല്ല അമ്പത്തിമൂന്ന് ചൈനീസ് അപ്പം ബാൻ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഫ്രീ ഫയർ അതിൻ്റെ ഉള്ളിലൂടെ ബാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത് കാര്യം ഫ്രീ ഫയർ ഇത്രയ്ക്കും അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങൾ ചോദിക്കുക ഈ അഡിക്റ്റീവ് അഡിക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അതിന് പറയാൻ ഒരു കാരണമുണ്ട് ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഏത് ഗെയിം വേണമെങ്കിലും ആവട്ടെ അതിലൊരു മിഷൻ ഉണ്ടാവും ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേക്കോ എത്ര വേണമെങ്കിൽ ചേട്ടാ പക്ഷെ ഗ്രൈൻഡ് ചെയ്തോണ്ടേ ഈ കാരണം കൊണ്ടാണ് ഞാൻ അഡിക്റ്റീവ് എന്ന് വിളിക്കുന്നത് അത് വേറൊന്നുമല്ല പലവരും ഈ ഫ്രീ ഫയർ കാരണം മരിച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സന്തോഷിക്കുന്നത് പക്ഷെ എങ്കിലും വേറൊരു പ്രശ്നം കൂടി നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അതാണ് കുട്ടികൾക്ക് ഒരു ഗെയിം ഇല്ലെങ്കിൽ അവർക്ക് വേറെ ഗെയിം കളിക്കാൻ അറിയാം വേറെ ഗെയിം തപ്പി കണ്ടുപിടിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കളിക്കാൻ അറിയാം അവിടെ അവരുടെ ഒരു ഗെയിമിൽ സാമ്രാജ്യം ഉണ്ടാക്കി എടുക്കാൻ അവർക്കറിയാം ഇതൊക്കെ ഇവർക്ക് തോന്നും വലിയ കാര്യമാണെന്ന് പക്ഷെ അല്ല ഗെയിമിൽ സാമ്രാജ്യം ഉണ്ടാക്കി എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഇതുകൊണ്ട് റിയൽ ലൈഫിൽ ഒരു ഉപകാരവും ഇല്ല അതൊക്കെ പറയാൻ ചെല്ലുകയാണെങ്കിൽ പിന്നെ അവർ നമ്മളെ കുറ്റം പറയും അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ എങ്കിലും എനിക്കറിയാം നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതൊക്കെയൊക്കെയാണ് വരുന്ന പ്രശ്നങ്ങൾ ഈ ഗെയിമിൻ്റെ അഡിക്ഷനിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം ഗെയിം നിങ്ങൾ എവിടേക്കൊക്കെ കളിക്കാൻ പറ്റും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ കളിക്കാറുണ്ടെങ്കിൽ അത് കളിക്കണം നിർത്തുക എന്നിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ മൊബൈൽ ഫോണിൽ ഒരു വൈകുന്നേരം വന്ന് സ്കൂൾ കഴിഞ്ഞ് ഹോംവർക്ക് എഴുതിയതിന് ശേഷം ഒരു മണിക്കൂർ കളിക്കാറുണ്ടെങ്കിൽ അതും നിങ്ങൾ വിടുക അതും വിട്ടതിന് ശേഷം ഈ ഗെയിമിനെ നിങ്ങൾ വെറുക്കാൻ തുടങ്ങാം കുറച്ച് വിയർഡായിട്ടുണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഗെയിമിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് പിന്നെയും പിന്നെയും കളിക്കാൻ തോന്നുന്നത് കാര്യം കുറേ കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗെയിമിൽ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് അതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ എന്തിലേക്കും നിങ്ങളുടെ ഫോക്കസ് ചെലുത്തുക അതായത് പഠനം എക്സാമ്പിൾ പഠനത്തിലേക്ക് ഫോക്കസ് ചെലുത്തിയ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ആഴ്ചകളിൽ ദിവസങ്ങളിൽ എന്തൊക്കെയൊക്കെയാണ് നിങ്ങൾ മിസ് ചെയ്ത് പഠിക്കുക എന്താ പറയുക മിസ് ചെയ്തത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും അപ്പോൾ വേറെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെലുത്തിയാൽ നിങ്ങൾക്ക് ഗെയിമിന് പയ്യെ പയ്യെ നിങ്ങൾ ഗെയിം കളിക്കാണ്ടിരിക്കാൻ തുടങ്ങും കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയൊക്കെയാണ് ഗെയിമിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല അതാണ് ഇപ്പോൾ എനിക്കറിയണ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇനിയും കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും so ya that's it that's it for the video ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ എനിക്ക് പറയാനുള്ളൂ താങ്ക്